പത്ത് മുപ്പത് വർഷത്തോളം ഞാൻ മദുരാശിയിലായിരുന്നു സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട അധികം പേരും അന്ന് മദുരാശിയിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാനും മദുരാശിയിൽ ചേക്കേറിയത് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് താമസമാക്കി കാരണം തമിഴരല്ലാത്ത മറ്റു ഭാഷക്കാരെല്ലാം അവരവരുടെ രാജ്യത്തേക്ക് പോയി രാജ്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സംസ്ഥാനങ്ങളിലേക്ക് പോയി കേരളത്തിൽ നിന്നുള്ളവരെല്ലാം കേരളത്തിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റപ്പെട്ടതുപോലെയായി എൻ്റെ അടുത്തൊക്കെ താമസിച്ചിരുന്ന പലരും എൻ്റെ വളരെ അടുത്തായിരുന്നു ക്യാപ്റ്റൻ രാജു ജനാർദ്ദനൻ തുടങ്ങിയവരൊക്കെ അവരുമൊക്കെ വിട്ടുപോയപ്പോൾ എനിക്കും തോന്നി മദുരാശി വിട്ടുപോകാം അതുവരെ മദുരാശി എന്ന് പറയുന്നത് ഞങ്ങളുടെയെല്ലാം ഒരു ഒരു വല്ലാത്ത ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വരുന്നത് വരെ നമുക്കൊരു ബദ്ധം ബുദ്ധിമുട്ടായിരുന്നു തിരിച്ച് മദിരാശിയിലെത്തിയാൽ എന്തോ ഒരു ശ്വാസം വീണതുപോലെയുള്ളൊരു തോന്നലാണ് അത്രയ്ക്ക് മദിരാശിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി കേരളത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എനിക്കും ഉണ്ടായി പിന്നെ നിവൃത്തിയില്ല കാരണം നമ്മുടെ ജോലി അത്തരത്തിലുള്ളതായതുകൊണ്ട് കൂടുതലും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒക്കെ ആയിരിക്കും ജോലി ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് പോയേ പറ്റൂ എന്നായി മറ്റു പലരും കൊച്ചിയിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ക്യാപ്റ്റൻ രാജു വന്നത് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ എനിക്ക് തോന്നി തിരുവനന്തപുരമായിരിക്കും കുറച്ചുകൂടി സൗകര്യം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ ഭാര്യയുടെ അനുജത്തി കല്യാണം കഴിച്ചു വന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് അവിടെ അതുകൂടാതെ എൻ്റെ ക്ലാസ്മേറ്റ്സ് കുറച്ച് പേരുണ്ടായിരുന്നു ഗാന്ധിഗ്രാമിൽ എന്നോടൊപ്പം പഠിച്ച കുറച്ച് പേരുണ്ടായിരുന്നു അതിലൊരാൾ വളരെ അടുത്ത സഹപാഠിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധം ഞാൻ തിരുവനന്തപുരത്ത് വരണം അദ്ദേഹത്തിന് അടുത്ത് തന്നെ താമസിക്കണം അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ താമസം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയ സമയത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി പിടിച്ച് പോവുകയാണ് തളിപ്പറമ്പിലേക്ക് തളിപ്പറമ്പിലേക്ക് പോകുന്നു തളിപ്പറമ്പിലെത്തി എൻ്റെ വീട്ടിലേക്ക് തിരിയാനുള്ള വഴിയിൽ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോഴാണ് ആരോ വിളിച്ചു പറയുന്നു ഇതെന്താ ഇങ്ങോട്ട് എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് അയ്യോ ഇതല്ലല്ലോ ഇതല്ലല്ലോ സ്ഥലം തിരിയേണ്ടത് അപ്പുറത്തല്ലേ എൻ്റെ വഴി ഞാൻ തന്നെ മറന്നു തെറ്റിപ്പോയി അത്രയ്ക്ക് തളിപ്പറമ്പ് മാറിയിരിക്കുന്നു ആ തളിപ്പറമ്പിൻ്റെ എല്ലാ കോലവും മാറിയിരിക്കുന്നു അത്ഭുതമെന്ന് പറയട്ടെ ടാക്സികളെ കൊണ്ട് നിറഞ്ഞിട്ട് വഴികളെല്ലാം ബ്ലോക്കായതുപോലെയാണ് അത്രയധികം വാഹനങ്ങൾ അത്രയധികം ബിൽഡിങ്ങുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അങ്ങനെ പറയേണ്ട നിറഞ്ഞ് നിൽക്കുകയാണ് എൻ്റെ വഴി എന്ന് പറയുന്നത് ഒരു ചെറിയ ഇടവഴി പോലെയായി മാറി ഒരു കാറിന് പോകാം അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് തെറ്റിയത് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക അന്ന് തളിപ്പറമ്പ് എങ്ങനെയായിരുന്നു ആ തളിപ്പറമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മാറിയിരിക്കുന്നു അന്നൊരു ഗ്രാമമായിരുന്നു തളിപ്പറമ്പ് ഞാനിപ്പോൾ തെറ്റിയ സ്ഥലത്ത് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ല ഈ ഇത്രയും കാറുകളോ വാഹനങ്ങളോ ഒന്നുമില്ല ഒരു വാഹനവുമില്ല അന്ന് വാഹനമേ ഇല്ല അവിടെ ഉണ്ടായിരുന്നത് ഒരു മനോഹരമായ അരയാൽ വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതിമനോഹരമായ കാരണം ഒരു പെയിൻറ്റർ പെയിൻറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഒരു അരയാൽ മരം ഒരു വൃക്ഷത്തെ എങ്ങനെ പെയിൻറ്റ് ചെയ്താൽ അതിമനോഹരമായ ഒരു വൃക്ഷം അന്ന് ചെറുപ്പത്തിലേ എനിക്ക് ആ വൃക്ഷത്തോട് ഒരു ആരാധനയായിരുന്നു ആ അരയാൽ വൃക്ഷത്തോട് അതിന് ചുറ്റുമായിട്ടൊരു മൂന്നാല് കടകളേ ഉണ്ടായിരുന്നുള്ളൂ അത് പീടികകൾ ഞങ്ങൾ കട എന്ന് പറയില്ല ഞങ്ങൾ പീടിക എന്നാണ് പറയുക ഒരു വടക്കൻ കണ്ണേട്ടൻ്റെ ചായപ്പിടിയ ഒരു മമ്മദക്കാൻ്റെ അനാദി കച്ചവടം അനാദി കച്ചവടം എന്ന് പറഞ്ഞാൽ പലചരക്ക് കട അതാണ് അനാദി കച്ചവടം ഈ അനാദി കച്ചവടം കഴിഞ്ഞ് അടുത്തത് ഒരു വൈദ്യരുടെ പുള്ളുവൻ വൈദ്യരുടെ വൈദ്യ ഷോപ്പ് പിന്നെ ഇപ്പുറത്ത് ഒരു ഒരു നില കച്ചവട സ്ഥലമുണ്ട് അവിടെ കച്ചവടമൊന്നും ഇല്ലാതെ അടച്ചിട്ടിരിക്കുക ഒരു രണ്ട് എ ഉണ്ടായിരുന്നു അവിടെ അത് അടച്ചിട്ടിരിക്കുക വെറുതെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതെല്ലാം ചെത്ത് കല്ലുകൊണ്ട് പണ്ട് കാലത്ത് എപ്പോഴോ കെട്ടി വെച്ചതാണ് പിന്നെ ഇതിൻ്റെ ആ സ്ഥിതി പറയുകയാണെങ്കിൽ വളരെ പഴമയുള്ള അന്ന് അന്ന് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇത് വളരെ പഴമയുള്ളൊരു അന്തരീക്ഷമാണ് ഞാൻ ആലോചിക്കുന്നത് തളിപ്പറമ്പിനെക്കുറിച്ച് പറയുമ്പോൾ തള്ളിപ്പറമ്പ് ഒരു പ്രത്യേക ഒരു കാലത്ത് ഒരു പ്രത്യേക സ്ഥലമായിരുന്നു അത് തളിക പോലെ ഉണ്ടായതുകൊണ്ട് തളികപ്പറമ്പ് എന്നും പിന്നീട് ലോപിച്ച് തളിപ്പറമ്പായതാണെന്നും പറയുന്നു മറ്റൊന്ന് അവിടെ ഒരു മഹാക്ഷേത്രമുണ്ട് ശിവക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം അത് ആ ക്ഷേത്രം പൊതുവേ ശിവക്ഷേത്രം നിൽക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ തളി എന്ന് പറയും അപ്പോൾ ഇതിന് ഇത് ഒരു വലിയ മഹാതളി ആയ ഒരു തളി അമ്പലമായതുകൊണ്ട് ആ തളി അമ്പലം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിന് തളിപ്പറമ്പ് എന്നും പറഞ്ഞതാവാം എന്നാൽ അതിനു മുൻപ് ഇതിനൊരു വളരെ വളരെ വളരെ പഴയൊരു ചരിത്രമുണ്ട് പെരിഞ്ചെല്ലൂർ എന്ന വളരെ പ്രശസ്തമായ ഒരു ഗ്രാമമായിരുന്നു ഒരു കാലത്ത് അന്ന് അറുപത്തിനാല് കലകളുടെയും മറ്റും വളരെ അധികം പ്രശസ്തി ഉണ്ടാക്കിയ ഒരു ഒരു പ്രത്യേകതരം ഒരു സ്ഥലമായിരുന്നു പെരിഞ്ചെല്ലൂർ പ്രത്യേകിച്ചും ഈ മഹാക്ഷേത്രത്തിന് ചുറ്റും ഉള്ള വൈദിക ബ്രാഹ്മണരും പിന്നെ അതോട് ചിത്ത് അതോട് ചുറ്റുമുണ്ടായിരുന്ന മറ്റ് പലരും അവരെല്ലാം ചേർന്നായിരുന്നു ഈ ഒരു കലാപരമായൊരു തപസ്യ ചെയ്തിരുന്നത് അവിടെ കൂത്ത് കൂടിയാട്ടം പാഠകം തുടങ്ങിയ പുരാതന കലകളുടെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് വേണം പറയാൻ ഈ ക്ഷേത്രത്തിനകത്ത് വളരെ വിശേഷപ്പെട്ട ഒരു കൂത്തമ്പലമുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ അതൊന്നുമില്ല ഞാൻ കാണുന്ന ശിവക്ഷേത്രത്തിനകത്ത് കുറേ ബേസ്മെൻ്റ് ഉണ്ട് ഈ ചെത്തുകല്ല് വളരെ പഴക്കം ചെന്ന ചെത്തുകല്ല് കൊണ്ട് കെട്ടിയ അടിത്തറ ഒരു ഒരാൾ പൊക്കത്തിലുള്ള അടിത്തറയാണ് അതങ്ങനെ കിടക്കുകയാണ് കാട് പിടിച്ച് കിടക്കുന്നു അത് ചുറ്റും അമ്പലത്തിന് ചുറ്റും ചുറ്റുമുള്ള വലിയൊരു മതിൽക്കെട്ടുണ്ട് അതിന് ഈ ചെത്തുകല്ല് കൊണ്ട് തന്നെ കെട്ടിപ്പൊക്കിയ ഒരു വലിയ മതിൽക്കെട്ട് ഒരു ഒരു ഒരു മൂ ഒരു നാലാളുടെ പൊക്കം കാണും ആ മതിൽക്കെട്ടിന് ഏകദേശം അതിൻ്റെ അകത്താണ് ഈ അമ്പലം ആ ഈ അമ്പലത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലരും പറഞ്ഞ എന്തോ ഒരു ടിപ്പുവിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു അതിൽ സംഭവിച്ചു പോയതാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ് കൂത്തമ്പലമില്ല അന്നദാന ഹാളുകളില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടുക്കുള്ള അമ്പലം മാത്രം അവിടെ ശ്രീകോവിലും ചുറ്റുമുള്ള ആ സ്ഥലം മാത്രം നിൽക്കുന്നു ഈ മതിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയൊരു കെട്ടിട സമുച്ചയം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവിടെ ഒരുപാട് തരത്തിലുള്ള കലകളുടെ കേന്ദ്രമായിരുന്നു അതിനകം ഒരുപാട് പേരവിടെ കലാകാരന്മാരായി വന്ന് അവരുടെ കലാ തപസ്യ ചെയ്തിരുന്ന ഒരു കേന്ദ്രമായിരുന്നു അത് എന്ന് പറയപ്പെടുന്നു ഞാനവിടെ ജനിച്ചത് തളിപ്പറമ്പിൻ്റെ ശരിയായ സെൻറ്ററിലാണെന്ന് വേണം പറയാൻ ഒരു വശത്ത് തളിപ്പറമ്പ് ശിവക്ഷേത്രം മറ്റൊരു വശത്ത് തൃച്ചംബരം ശ്രീകൃഷ്ണക്ഷേത്രം വേറൊരു വശത്ത് കുറച്ചുകൂടി അകലെയായി കാഞ്ഞരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വൈദ്യനാഥ ക്ഷേത്രം വൈദ്യനാഥൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ധന്വന്തരിയായ വിഷ്ണുവല്ല അവിടെ വൈദ്യനാഥനായ ശിവൻ തന്നെയാണ് അങ്ങനെ ഈ മൂന്ന് മഹാക്ഷേത്രങ്ങളുടെ ഇടയിലാണ് ഞാൻ താമസിച്ചിരുന്നത് അടുത്ത് തന്നെ ഒരു കച്ചേരിയുണ്ട് അവിടെ പോലീസുകാരുടെ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ പോലീസിൻ്റെ ക്വാർട്ടേഴ്സുണ്ട് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ കച്ചേരി എന്ന് പറഞ്ഞത് അവിടെ ഈ ജഡ്ജ് പിന്നെ കോടതിയായിരിക്കണം കോടതി അതെ കോടതി തന്നെയാണ് അതിൻ്റെയും അപ്പുറത്തായിട്ട് ഒരു മിഷൻ സ്കൂളുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ വളരെ വളരെ കുറവ് കുറവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം കാത്തലിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് അതുകൊണ്ട് ക്രിസ്ത്യൻ പള്ളി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ കാണുന്നതല്ലാതെ എനിക്കറിയില്ല ക്രിസ്ത്യൻ പള്ളി ചെറുപ്പത്തിൽ അറിയില്ലായിരുന്നു എന്നാൽ ഈ ക്രിസ്ത്യൻസ് അവിടെ ഉണ്ടായിരുന്ന ഞാൻ മിഷൻ സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നീടാണത് മനസ്സിലായത് പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു അവർ അതിലൊരു ബിന്നിമാഷുണ്ടായിരുന്നു ബിന്നിമാഷുടെ വൈഫും ഇവർ രണ്ടുപേരും അതിൽ അവിടെ ടീച്ചേഴ്സായിരുന്നു അഞ്ചാം തരം വരെയുള്ളൊരു സ്കൂളാണ് അതിൽ അഞ്ചാം തരത്തിലാണ് ഈ ബിന്നിമാഷ് പഠിപ്പിച്ചിരുന്നത് മൂന്നാം തരത്തിലാണ് ബിന്നിമാഷിൻ്റെ ഭാര്യ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ എൻ്റെ ടീച്ചേഴ്സാണ് അവർ അവർ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഉള്ളോട്ട് അവരുടെ ഒരു ചെറിയൊരു വീടുണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യൻസിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ആ കാലത്ത് വളരെ വളരെ ചെറുതിലുള്ള കാര്യത്തിൽ മുസ്ലിംസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കാരണം ഹിന്ദുസുമാർ തന്നെ മുസ്ലിംസും അവിടെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് മുസ്ലിംസ് ഹജ്ജിന് പോകുമായിരുന്നല്ലോ അത് എപ്പോഴൊന്നും പോകില്ല എപ്പോഴെങ്കിലും ആയിരിക്കും വല്ലപ്പോഴും ഹജ്ജിന് പോകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു മഹത്തായ കാര്യമായിട്ടും അത് ഒരു ഭാഗ്യം ചെയ്തവർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു കാര്യമായിട്ടും മാത്രം കരുതിയിരുന്ന ഒരു കാലം അന്ന് അപ്പോൾ ഹജ്ജിന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം എഴുതി കൊടുത്ത് വേണ്ടവർക്കെല്ലാം വീതിച്ചു കൊടുത്ത് തൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് കഴിഞ്ഞ് താൻ ആരോടെങ്കിലും എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറുകയോ എന്തെങ്കിലും ദോഷകരമായിട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം മാപ്പ് ചോദിക്കുകയും അതിനെല്ലാം പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം താൻ മരിച്ചു കഴിഞ്ഞാൽ പുതപ്പിക്കാനുള്ള വെള്ള വസ്ത്രവും ജപമാലയും മാത്രമായിട്ട് അതോടൊപ്പം ആ ചിലവിനുള്ള കുറച്ച് പണവും കയ്യിൽ കരുതും അങ്ങനെ ആണ് അവർ പുറപ്പെട്ടിരുന്നത് ഇത് തളിപ്പറമ്പിൽ അന്നത്തെ കാലത്ത് എൻ്റെ ചെറുതിൽ എന്തോ എനിക്കൊരു രണ്ട് പള്ളി മുസ്ലിം പള്ളിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഒന്ന് മന്ന എന്ന് പറഞ്ഞ സ്ഥലം മറ്റൊന്ന് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ രണ്ട് പള്ളികളാണ് എനിക്ക് നല്ല ഓർമ്മയുള്ളത് അതിൽ മന്ന പള്ളി വളരെ മുഖ്യമാണ് മന്ന മന്നയിലുള്ള പള്ളി മനയ്ക്ക് നമ്മൾ പറയും ആ പള്ളിയിൽ നിന്നും ആണ് ഇവർ യാത്ര തിരിക്കുന്നത് യാത്ര തിരിച്ച് എങ്ങനെയാണ് തിരിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് ജാതി മത ഭേദമെന്നി നാട്ടുകാരെല്ലാം അതിൽ സുഹൃത്തുക്കളെല്ലാം ഇദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുവന്ന് ഈ തൃച്ചംബരത്തിനപ്പുറത്തുള്ള ആ സ്ഥലത്തിന് കുട്ടിമാവ് എന്ന് പറയും അതിപ്പോഴും പറയാറുണ്ട് കുട്ടിമാവ് എന്നാണ് പറയുക കുട്ടിമാവിൻ്റെ സ്ഥലം അത് ഏതോ കാലത്തൊരു കുട്ടിമാവുണ്ടായിരുന്നു എന്നും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ലെങ്കിലും ആ കുട്ടിമാവ് വളരെ പ്രശസ്തമാണ് അത് പിൽക്കാലത്ത് ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന് ശേഷമാവണം ഏഴാം മൈൽസ് എന്ന് പറയാൻ തുടങ്ങി ഈ കുട്ടിമാവിൻ്റെ സ്ഥലത്തിന് ഏഴാം മൈൽസ് എന്ന് പറയും ആ സ്ഥലം വരെ ആനയിച്ചു കൊണ്ടുപോയി അവിടെ നിന്നാണ് പിരിയുന്നത് അതൊരു വളരെ ഒരു ശോക മുഖമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നിന്ന് പിരിഞ്ഞ് ഇവർ പോവുകയാണ് ഹജ്ജിലേക്ക് പക്ഷേ ശോക ഈ വേർപിരിയലിലെ ശോകമുണ്ടെങ്കിലും അവർക്ക് ആ ഒരു അങ്ങേയറ്റത്തെ ഈ പോകുന്ന ഹജ്ജിന് പോകുന്നവരുടെ സന്തോഷം എന്ന് പറയുന്നത് അലാഹുവിനെ അലാഹുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നുള്ളൊരു തോന്നലാണ് തനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഏറ്റവും വലിയ ഒരു ഇതിലേക്ക് ചേരാനാണ് പോകുന്നത് എന്നുള്ള സന്തോഷത്തിലാണ് അവർ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് അന്ന് അന്നത്തെ കാലത്ത് ഹജ്ജിന് പോവുക അവർ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഹാജിയാരായി അങ്ങനെ അവരെ ഹാജി എന്ന് വിളിക്കും അങ്ങനെ കുറച്ച് ഹാജിമാർ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അതൊന്ന് ഇനി മറ്റൊരു കാര്യം തളിപ്പറമ്പിനെ കുറിച്ച് പറയാനുള്ളത് തളിപ്പറമ്പ് രണ്ട് നദികൾക്ക് ഇടയിലാണ് തളിപ്പറമ്പ് ഈ ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് തന്നെ കുപ്പം റിവർ കുപ്പം പുഴ അത് ഒഴുകുന്നുണ്ട് താഴെ കൂടി ഒഴുകി ഈ ശിവക്ഷേത്രം വളരെ ഉയരത്തിലാണ് ഒരു മലയുടെ മുകളിലാണ് അതിൽ നിന്ന് താഴെ കൂടിയാണ് ഈ പുഴ ഒഴുകി പോകുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് മറുവശത്ത് കുറ്റിക്കോൽ പുഴ എന്ന് പറയുന്നൊരു പുഴയുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വളപട്ടണം പുഴയുടെ ഒരു ഭാഗമായിട്ട് വരും ഒഴുകി തിരിഞ്ഞ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന വളരെ ഫേമസ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് ആ പുഴയുടെ ഒരു കൈവഴിയാണ് ഈ കുറ്റിക്കോൽ പുഴ ഈ രണ്ട് പുഴയുടെയും നടുക്കാണ് തളിപ്പറമ്പ് എന്ന സ്ഥലം ഈ വിശേഷ ദിവസങ്ങളിൽ ചിലപ്പോൾ ഓണം അല്ലെങ്കിൽ ഏത് വിശേഷ ദിവസങ്ങളായാലും അത് മുസ്ലിം വിശേഷ ദിവസങ്ങളായാലും മുസ്ലിം ഫ്രണ്ട്സുണ്ട് ഇതെല്ലാവരും കൂടി ഞങ്ങൾ രാവിലെ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് പിന്നെ അങ്ങ് ഇറങ്ങും നടക്കാൻ ചിലപ്പോൾ ഒന്നുകിൽ കുപ്പംപുഴ വഴി എവിടുന്നെങ്കിൽ എവിടെയൊക്കെങ്കിലും ദൂരെ പോയിട്ട് തിരിച്ചു വരും അതുപോലെ കുറ്റിക്കോൽപ്പുഴ ആ ഭാഗത്ത് വരെ നടക്കും ഇത് കുപ്പംപുഴ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഒരു ഒരു മൈലാണ് ഒരു മൈൽ കുറ്റിക്കോൽപ്പുഴ എന്ന് പറയുന്നത് ഒരു രണ്ട് മൈലും അങ്ങനെ ഒരു മൂന്ന് മൈലിൻ്റെ ഡിസ്റ്റൻസാണ് അപ്പോൾ കൂടുതൽ കിലോമീറ്റർ കാണും അന്ന് എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഒരു വാഹനവും അവിടെ ഇല്ല തളിപ്പറമ്പിൽ വാഹനമേ ഇല്ല പിന്നെ ഉള്ളത് കാളവണ്ടി കുതിരവണ്ടി ഞാനീ പറഞ്ഞ കച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ മുമ്പിൽ വളരെ വലിയ മുഖ്യന്മാരായ ആളുകളൊക്കെ പലപ്പോഴും വരും പോവുകയൊക്കെ ചെയ്യും അവിടെ കാണാൻ ഒന്ന് രണ്ട് കുതിരവണ്ടികളുണ്ടാവും കുതിരയെ അഴിച്ച് നിർത്തി അതിന് ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്നൊരു ദിവസം കാണുന്നു റോഡ് മണ്ണ് റോഡായിരുന്നത് മാറിയിട്ട് ടാറിട്ടിരിക്കുന്നു അതിമനോഹരമായ ഒരു റോഡ് മാറി അപ്പോൾ തോന്നി ഇതെന്ത് എന്ത് ഭംഗിയായിരിക്കുന്നു ഈ റോഡ് എന്ന് നമുക്ക് തോന്നിയിരുന്നു ഒരു വണ്ടിക്ക് പോകത്തക്ക രീതിയിലുള്ള വീതിയിൽ മാത്രം ടാറിട്ട് വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണാം ഈ കച്ചേരിയുടെ മുമ്പിൽ ഒരു ബസ് വന്ന് നിൽക്കുന്നു ഈ ബസ് മൂക്കുള്ള ബസ്സാണ് നമ്മൾ ഇപ്പോഴത്തെ പോലത്തെ ബസ്സല്ല അതിനൊരു മുഖമുണ്ട് മൂക്ക് കാറിൻ്റേതുപോലെ ഒരു മുഖം അത് കരിവണ്ടിയാണ് കൽക്കരി ഉപയോഗിച്ച് തീ ഉപയോഗിച്ച് ഉള്ള ഒരു കരിവണ്ടിയായിരുന്നു മേലെ ഒരു പുക പോകാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ട് പിസ്റ്റണുണ്ട് അത് പിസ്റ്റൺ ഇട്ട് തിരിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു പ്രത്യേകതര രീതിയിലുള്ളൊരു ബസ് ഈ ബസ് കുറ്റിക്കോൽ പുഴ അവിടെ നിന്ന് കരയിൽ വെച്ച് കുപ്പംപുഴ വരെയാണ് യാത്ര അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തോണി വഴി അപ്പുറം കടന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത ബസ് അപ്പുറത്തുനിന്ന് വരും ആ ബസ് കയറിയിട്ട് വേണം പിന്നീട് ദൂരെ പോകാൻ അതിന് മുമ്പൊക്കെ എല്ലാവരും നടത്തമായിരുന്നു അതല്ലെങ്കിൽ കാളവണ്ടിയിലോ കുതിരവണ്ടിയിലോ കയറി യാത്ര ചെയ്യും പണമുള്ളവർ അല്ലാത്തവരൊക്കെ നടപ്പ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ തളിപ്പറമ്പിൽ മറ്റൊരു കാര്യം ഇല്ലാത്തത് ഇല്ലായിരുന്നു ട്രെയിൻ ആ വഴിയല്ല പോകുന്നത് അതുവഴി പോകാൻ തുനിഞ്ഞപ്പോൾ അന്നത്തെ ഈ ആളുകൾ നാട്ടുകാർ ഇതിലേ ആ ട്രെയിൻ പോയാൽ ഇതിൻ്റെ ആ ഒരു ശാന്തത നഷ്ടപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് അതിലേ പോകാൻ അനുവദിച്ചില്ല അതുകൊണ്ട് വളപട്ടണത്ത് നിന്ന് ആ ട്രെയിൻ പോയിരുന്നത് പഴയങ്ങാടി വഴി പയ്യന്നൂർ വഴി അങ്ങനെ മംഗലാപുരത്തേക്ക് പോയി തളിപ്പറമ്പിൽ പോയില്ല തളിപ്പറമ്പിൻ്റെ പടിഞ്ഞാറ് വശത്തെ കൂടി വളരെ ദൂരെ വശത്തെ കൂടിയാണ് പോയത് അന്ന് വളപട്ടണം കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്റ്റേഷനുണ്ട് പാപ്പിനിശ്ശേരി ആ പാപ്പിനിശ്ശേരി സ്റ്റേഷന് സ്റ്റേഷൻ്റെ പേര് തളിപ്പറമ്പ തളിപ്പറമ്പ് റോഡ് എന്നായിരുന്നു എൻ്റെ വീട് പൂക്കോത്ത് തെരുവിലാണ് പൂക്കോത്ത് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് പൂക്കോത്ത് തോർത്ത് വളരെ വിശേഷമായിരുന്നു അതന്ന് മലബാറിലും മറ്റ് ഈ ഈ മംഗലാപുരം കുടക് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ പ്രശസ്തമായിരുന്നു എല്ലാവരും തോർത്ത് വാങ്ങുമ്പോൾ പൂക്കൂത്ത് തോർത്തുണ്ടോ എന്ന് ചോദിക്കും അത്രയ്ക്ക് വിശേഷപ്പെട്ടൊരു തോർത്തായിരുന്നു പൂക്കൂത്ത് തോർത്ത് അത് അവിടെ നെയ്തിരുന്നു പൂക്കൂത്ത് തെരുവിൽ വെച്ചാണ് നെയ്തിരുന്നത് നെയ്ത്തുകാരുടെ തെരുവായിരുന്നു അതിൽ തോർത്ത് മാത്രമല്ല ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ണൂർ കൈത്തറിയുടെ നാടാണ് അതിൽ തളിപ്പറമ്പിലും കൈത്തറിയുടെ ഒരു കേന്ദ്രമാണ് തളിപ്പറമ്പ് അവിടെ കൈത്തറി തുണികൾ ധാരാളം നെയ്യുമായിരുന്നു ഈ തോർത്ത് കൂടാതെ ഈ തോർത്ത് നെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഴിത്തറിയാണ് ഒരു കുഴി കുഴിക്കകത്ത് കാല് വെച്ച് അവിടെ നിന്നാണ് ഈ ഇത് ചെയ്യുന്നത് ഈ ഊടും പാവും മാറി മാറി വരുന്നത് പാവിങ്ങനെ പൊന്തി വരും ഊടിങ്ങനെ നെയ്യും ഇതാണ് ഇതിങ്ങനെ വരുന്നത് അത് താഴെ കുഴിയിലിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് കുഴിക്കകത്ത് കാലിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് നേരെ മറിച്ച് മറ്റ് തുണികൾ നെയ്യുന്നത് മഗ്ഗം തറി എന്ന് നമ്മൾ പറയുന്ന കൈത്തറി ആ തറിക്ക് ഞങ്ങളവിടെ പറയുന്നത് മഗ്ഗം എന്നാണ് മഗ്ഗം എന്ന് പറയുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു പ്രത്യേക ചട്ടക്കൂടാണ് അതിനകത്ത് ഈ ഈ പാവ് ഇങ്ങനെ ഇട്ടിരിക്കും പിന്നെ നമ്മൾ ഈ ഓടം ഓടമുണ്ട് ഈ ഓടം വെച്ച് നിങ്ങളെല്ലാവരും കണ്ടു കാണും അത് അതിലാണ് നമ്മൾ നെയ്യുന്നത് ഇത് ഒരു പ്രത്യേക ഒരു ഒരു തരം കലയാണ് സംശയിക്കാനൊന്നുമില്ല ഒരു കലാകാരന്മാർ തന്നെയാണ് കൈത്തറി തൊഴിലാളികൾ അതിലെ കളർ കോമ്പിനേഷൻസ് ഇതൊക്കെ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു മനോഹരമായൊരു സംഭവമാണ് അത് അവർ കളർ മുക്കുന്നതും അതുപോലെ കഞ്ഞി മുക്കിയെടുത്ത് ആ പാവ് ഇപ്പോൾ തോർത്താണെങ്കിൽ തന്നെ കഞ്ഞി മുക്കിയെടുത്ത് ഈ പാവ് ഈ തെരുവിൽ ഈ തെരുവിൽ ഈ വഴിയിൽ തന്നെ ഈ പാവിങ്ങനെ വിരിച്ചിടും ഈ ക്രോസ് ചെയ്തിരിക്കുന്ന ഈ ഇതിലാണ് കാലിലാണ് ഇത് വിരിച്ചിടുന്നത് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരുതരം ഒരുതരം ചീപ്പ് പോലത്തെ ഒരു ഒരു ബ്രഷ് അത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും പിന്നെ തട്ടും അപ്പോൾ അതിൽ ഉള്ള ഒട്ടിക്കിടക്കുന്ന എവിടെയെങ്കിലും മുഴച്ച് നിൽക്കുന്ന കഞ്ഞിപ്പശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി സ്മൂത്താകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അത് തന്നെ ഒരു ഒരു നല്ല ഒരു മനോഹരമായൊരു സംഭവമാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക തെരുവുകളിലല്ല ഈ തെരുവിലെല്ലാം ഇങ്ങനെ ഈ പല സ്ഥലത്തും ഇങ്ങനെ ഈ പാവ് വിരിച്ചിട്ടത് കാണാം അതുപോലെ ഈ ഊടിന് വേണ്ടിയുള്ള ഈ നൂല് നൂൽക്കുന്നത് നൂല് നൂൽക്കുന്നത് കാണാൻ രസമാണ് അതൊക്കെ സ്ത്രീകളാണ് സ്ത്രീകൾ കൂടുതലും ഇതിന് സ്ത്രീകൾ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും സദാ ജോലിയാണ് പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാർ നെയ്ത്തും ഈ സ്ത്രീകൾ ഈ നൂൽ മറ്റുള്ള ഈ കിച്ചൺ ജോലിയും ഇതെല്ലാം സദാ ഒരു തിരക്കിലാണ് അതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് എപ്പോഴും ജോലിയുള്ള ഒരു അന്തരീക്ഷം അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ നൃത്തം ചെയ്യുന്നത് ഇത്രയും ദൂരം ഓടിയും നടന്നും നൃത്തം ചെയ്തും ഇവിടെ വന്ന് ഇവിടെയും ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഇരിക്കാതെ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് ഇടയ്ക്കങ്ങനെ ഓടും